ഇപ്പോൾ കൊറോണ കാലം ആയതുകൊണ്ട് നമുക്ക് വീഡിയോ എടുക്കാനുള്ള സമയവും സാഹചര്യവും കിട്ടുന്നുണ്ട് അതുപോലെ കമൻറ്റുകൾക്കൊക്കെ മറുപടി ഇടാനും സമയമൊക്കെ കിട്ടുന്നുണ്ട് നമ്മളൊക്കെ ഒരു വിഷയത്തിൽ പറഞ്ഞാൽ പലപ്പോഴും നമ്മളെല്ലാവരും ഓരോ ജീവിതത്തിൽ ഓരോ കാലഘട്ടത്തിൽ ഓരോ ജംഗ്ഷനുകളിലെത്തുകയാണ് കാര്യം നമ്മൾ എങ്ങോട്ട് പോകണം എന്ന് അറിയാൻ വയ്യാത്ത ഒരു സിറ്റുവേഷൻ അതെങ്ങനെയൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും നമ്മൾ കൊച്ചിലെ അച്ഛനമ്മമാരുടെ ഡയറക്ഷനിൽ കൂടെ നമ്മൾ പഠിച്ച് ഒരു തൊഴിലിൻ്റെ കാലമായി കഴിയുമ്പോൾ നമുക്ക് തൊഴിലിന് ഏത് മേഖലയാണ് തിരഞ്ഞെടുക്കേണ്ടത് നമുക്ക് ഏത് രീതിയിലുള്ള തൊഴിലാണ് നമുക്ക് അനുകൂലം ഇതൊക്കെ പഠനത്തിൻ്റെ തന്നെ ഒരു ഭാഗത്ത് നമുക്ക് വരുമ്പോൾ നമ്മൾ തിരഞ്ഞെടുക്കേണ്ട വിഷയത്തെക്കുറിച്ച് നമുക്ക് വളരെയധികം സംശയം ഉണ്ടാകുന്ന ഒരു ജംഗ്ഷനിലെത്തിക്കഴിഞ്ഞു അതുപോലെ വിവാഹ സമയത്ത് നമുക്ക് അനുകൂലമായിട്ടുള്ള വിവാഹം ഏതാണ് എങ്ങനെയാണ് നമുക്ക് അനുകൂലമായ വിവാഹം വിവാഹ ജീവിതം എങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ മുന്നോട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ഒന്നും അറിയാൻ വയ്യാത്ത ഒരു ജംഗ്ഷനിലെത്തുകയാണ് നമ്മുടെ ഏത് ഡയറക്ഷനിൽ പോയാലാണ് നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾക്ക് ഉണ്ടാകുക ഇത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്തതായിരിക്കുന്ന ഒരു ജംഗ്ഷനുകളിലാണ് നമ്മൾ എത്തിച്ചേരുന്നത് ഇങ്ങനെയുള്ള സമയത്ത് ആ വിഷയം കണ്ടെത്താനുള്ള ഒരു ഉപാധിയാണ് നമ്മുടെ ഈ ജ്യോതിഷം എന്ന് പറയുന്നത് നമ്മുടെ ഗ്രഹനില അനുസരിച്ച് ആ ഗ്രഹനിലയിലെ നമ്മുടെ ഗ്രഹങ്ങളുടെ സ്ഥിതി അനുസരിച്ചിട്ട് നമുക്ക് പറഞ്ഞിരിക്കുന്ന തൊഴിൽ മേഖല ഏതാണെന്നും ആ മേഖലയിൽ ചെന്നാൽ നമുക്ക് വിജയം വരിക്കുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ നമുക്ക് ആ ഒരു രാശിയിൽ കൂടെ ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും നമ്മൾ ഈ നക്ഷത്രങ്ങളുടേതായിട്ട് പറഞ്ഞു വരിക്കുന്നത് പൊതുവായ ഫലങ്ങളാണ് അപ്പോൾ ഈ നക്ഷത്രത്തിൽ പിറക്കുന്ന ആൾക്കാർക്ക് ആ നക്ഷത്രത്തിൻ്റെ അനുകൂലമായ തൊഴിൽ മേഖലകൾ അതൊരു പൊതുവായ തൊഴിൽ മേഖലകളാണ് ശരിക്കും ഗ്രഹസ്ഥിതി അനുസരിച്ചാണ് കൃത്യമായിട്ടുള്ള ഒരു ഭാഗത്തേക്ക് നമുക്ക് എത്തിച്ചേരാൻ കഴിയുന്നത് നമ്മൾ പൂരം നക്ഷത്രക്കാരുടെ വരെ തൊഴിൽ മേഖലകളും അവർക്ക് ഈ തൊഴിലിൽ ഉയർച്ചയുണ്ടാകാനായിട്ട് ചെയ്യേണ്ട കർമ്മങ്ങളും ഒക്കെ നമ്മൾ പറയുകയുണ്ടായിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തതായിട്ടുള്ളത് ഉത്ര നക്ഷത്രക്കാർക്കാണ് ഈ ഉത്ര നക്ഷത്രക്കാർക്ക് ആറ് വർഷം സൂര്യദശയിലാണ് അവർ ജനിക്കുക അപ്പോൾ മൂന്ന് വർഷം നമുക്ക് കണക്കാക്കുകയാണെങ്കിൽ ഒരു ദോഷകാലമായിട്ട് ആ മൂന്ന് വർഷം പൊതുവേ ദോഷകാലമാണ് തുടർന്ന് വരുന്ന പതിമൂന്ന് വയസ്സ് വരെ ചന്ദ്രദശയാണ് അപ്പോൾ അത് കഴിഞ്ഞാൽ ആ ഒരു ചന്ദ്രദശ ഒരുവിധം വളരെ നല്ല സമയമാണ് പിന്നീട് ഇരുപത് വയസ്സ് വരെയുള്ള ചൊവ്വയുടെ ദശാകാലം പഠനത്തിൽ വളരെയധികം ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട ഒരു കാലം കൂടിയാണ് ഈ ചൊവ്വയുടെ ദശാകാലം ഇരുപത് വയസ്സ് വരെയുള്ള ചൊവ്വയുടെ ദശാകാലം സമ്മിശ്രമായ ഫലങ്ങളാണ് ഈ ഉത്തരക്കാർക്ക് ഈ ചൊവ്വാദശ നൽകുക അപ്പോൾ ഈ സമയത്ത് വേണ്ട രീതിയിലുള്ള ദേവപ്രാർത്ഥനകൾ ഉണ്ടായെങ്കിൽ മാത്രമേ ആ സമയത്ത് നമുക്ക് അനുകൂലമായിട്ടുള്ള വിദ്യാഭ്യാസവും അത് ഏത് രീതിയിലുള്ള പഠനമാണ് നമുക്ക് പറ്റുന്നതെന്നൊക്കെ കണ്ടെത്താനും ഒക്കെ ഈശ്വരാനുഗ്രഹം നമുക്ക് ഉണ്ടാകുകയുള്ളൂ അപ്പോൾ അതിന് നമ്മൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ സുബ്രഹ്മണ്യനെ അതുപോലെ ഭദ്രകാളി അതുപോലെ നവഗ്രഹ ക്ഷേത്രങ്ങൾ ഇവിടെയൊക്കെ ദർശനങ്ങൾ നടത്തി വഴിപാടുകളൊക്കെ നടത്തേണ്ടതായിട്ടുണ്ട് ശൂലിനി പ്രത്യങ്കര അതുപോലെ മൃത്യുഞ്ജയം തുടങ്ങിയിട്ടുള്ള യന്ത്രങ്ങൾ ധരിക്കുന്നത് വളരെ നല്ലതാണ് ഗ്രഹത്തിൽ വെച്ചായാലും മൃത്യുഞ്ജയ ഹോമം ഭഗവതി സേവ ശൂലിനി ഹോമം തുടങ്ങിയിട്ടുള്ള ഹോമങ്ങൾ ഗ്രഹശാന്തി ഹോമങ്ങൾ നവഗ്രഹങ്ങളുടെ ശാന്തിക്കായിട്ട് പ്രത്യേക ഹോമങ്ങൾ നവഗ്രഹ പൂജ ഇതൊക്കെ നടത്തിക്കുന്നതും ഈ കുഞ്ഞുങ്ങൾക്ക് ഇരുപത് വയസ്സ് വരെയുള്ള സമയത്ത് അവരുടെ ദിശ കണ്ടെത്താനായിട്ട് സഹായിക്കുകയും ചെയ്യും പിന്നീടുള്ള മുപ്പത്തിയെട്ട് വയസ്സ് വരെ അവർക്ക് രാഹുൽ ദശാകാലമാണ് വളരെ സൂക്ഷിക്കേണ്ട ഒരു കാലമാണ് ഈ ഇരുപത് വയസ്സ് മുതൽ മുപ്പത്തെട്ട് വയസ്സ് വരെയുള്ള രാഹുവിൻ്റെ ദശാകാലം ഈ സമയത്ത് ഈ തൊഴിലിലൊക്കെ പ്രശ്നങ്ങളുണ്ടാകാം തൊഴിലില്ലാണ്ടാകാം തൊഴിൽ കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടാകാം ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്ന ഒരു കാലഘട്ടം കൂടിയായിരിക്കും ഈ രാഹുവിൻ്റെ ദശാകാലം ഈ രാഹുർ ദശാകാലത്ത് സർപ്പക്ഷേത്രങ്ങളിലും ശിവക്ഷേത്രങ്ങളിലും പ്രാർത്ഥിച്ച് യഥാശക്തി വഴിപാടുകൾ കഴിക്കണം നിത്യവും കഴിയുന്നത്ര പഞ്ചാക്ഷര ജപം നടത്തണം എന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു രീതിയിൽ നിന്ന് നമുക്ക് രക്ഷപ്പെട്ട് വരാൻ പറ്റത്തുള്ളൂ ഈ മൃത്യുഞ്ജയം പഞ്ചാക്ഷരം അഘോരം തുടങ്ങിയിട്ടുള്ള ശൈവമായിട്ടുള്ള യന്ത്രങ്ങളൊക്കെ ധരിക്കുന്നത് ഈ സമയത്ത് വളരെയധികം പ്രൊട്ടക്ഷൻ നൽകും മൃത്യുഞ്ജയ ഹോമം നടത്തുക അഘോര ഹോമം നടത്തുക ശത്രുബാധാഹരമായിട്ടുള്ള ഹോമങ്ങളും ഈ സമയത്തൊക്കെ നടത്തുന്നത് നല്ലതാണ് നവഗ്രഹ പൂജ അഷ്ടനാഗ പൂജ തുടങ്ങിയിട്ടുള്ള കർമ്മങ്ങളും ഗ്രഹത്തിൽ വെച്ച് നടത്തുന്നത് നല്ല ദോഷപരിഹാരമായിട്ട് അനുഭവപ്പെടും പിന്നീട് ഈ മുപ്പത്തെട്ട് വയസ്സ് കഴിഞ്ഞ് അമ്പത്തിനാല് വയസ്സ് വരെയുള്ള പതിനാറ് വർഷം വ്യാഴദശാകാലമാണ് ഇത് വളരെ അനുകൂലമായിട്ടുള്ള കാലമാണ് അംഗീകാരം അതുപോലെ തൊഴിൽ ലാഭം ആരോഗ്യം ഇതെല്ലാം കിട്ടുന്ന ഒരു കാലഘട്ടമാണ് ഈ വ്യാഴദശ ആ സമയത്ത് രാഷ്ട്രീയത്തിലും അതുപോലെ തന്നെ സാമൂഹികമായിട്ടുള്ള പ്രവർത്തനങ്ങളിലുമൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് ശോഭിക്കാൻ കഴിയുന്ന ഒരു കാലമാണ് ഈ സമയത്തും നമ്മൾ വിഷ്ണുപരമായിട്ടുള്ള കഴിയുന്നത്ര വഴിപാടുകളാണ് ഈ സമയത്ത് ചെയ്യേണ്ടത് നിത്യവും അഷ്ടാക്ഷര ജപം നടത്തുന്നതും ഈ സമയത്ത് വളരെ നല്ലതായിരിക്കും പിന്നെ അതുപോലെ സുദർശന യന്ത്രം രാജഗോപാല യന്ത്രം തുടങ്ങിയിട്ടുള്ള യന്ത്രങ്ങൾ ധരിക്കുന്നതും ഇവർക്ക് വളരെ നല്ലതാണ് പൊതുവേ ഈ ഉത്തര നക്ഷത്രക്കാരെ കർക്കടകം വൃശ്ചികം കുംഭം ഈ മാസങ്ങളിലെ ശുഭമായ കാലമാണ് ഈ സമയത്ത് ഇവർ വഴിപാടുകൾ കൂടുതൽ കഴിക്കുന്നത് ഇവർക്ക് വളരെ ഗുണങ്ങളെ നൽകും ഈ ഉത്തര നക്ഷത്രക്കാരുടെ ഏത് പ്രവർത്തിക്കും ഈ ഒരു മാസങ്ങൾ തിരഞ്ഞെടുക്കുന്നതും വളരെ നല്ലതായിരിക്കും അയ്യപ്പ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നതും എള്ളുതിരി സമർപ്പണം നടത്തുന്നതും വളരെ ഉചിതമാണ് ഇവർ ചൊവ്വ ബുധൻ വ്യാഴം ദശകളിൽ പരിഹാരകർമ്മങ്ങളൊക്കെ നടത്തേണ്ട ആൾക്കാരാണ് ഞായറും ഉത്രവും ഒന്നിച്ചു വരുന്ന ദിവസം സൂര്യദേവനെ ഇവർ ഭജിക്കുന്നതും ഇവർക്ക് വളരെയധികം ഗുണം നൽകും ഞായറാഴ്ചകളിൽ നമ്മൾ സൂര്യോദയം തുടങ്ങി ഒരു മണിക്കൂർ വരെയുള്ള ആ ഒരു സൂര്യകാല ഹോര ആ സമയത്ത് കുളിച്ച് ഈറിനോടെ നമ്മൾ ഒരു ഇളവയിൽ കൊണ്ട് അവിടെ നിന്ന് ആദിത്യ ഹൃദയമോ അല്ലെങ്കിൽ പഞ്ചാക്ഷരമോ ഒക്കെ കുറച്ച് നേരം നേരം ജപിക്കുന്നത് വളരെയധികം ഗുണം നൽകുമെന്നാണ് പറയുക നമ്മുടെ ആത്മസമർപ്പണത്തോടുകൂടി വേണം ആ സമയത്ത് ജപിക്കാൻ ആ ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് ആ സൂര്യഭഗവാനെ ഒന്ന് ദർശനം ചെയ്ത് തൊഴുതിട്ട് അവിടെ നിന്ന് പഞ്ചാക്ഷരം ജപിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെയധികം ഗുണം നൽകും അതുപോലെ തന്നെ ഈ കന്നിക്കൂറുകാരായിരിക്കുന്ന ഉത്തരക്കാർ നിത്യേനെ ഭാഗവതം പാരായണം ചെയ്യുന്നത് വളരെ നല്ലതാണ് ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനം നടത്തുന്നതും ഇവർക്ക് ഒരു അടിക്കടി ഗുണഫലങ്ങൾ കിട്ടാനായിട്ട് സഹായിക്കുകയും ചെയ്യും നമ്മുടെ ഈ സമൂഹത്തിലെ പേരും പെരുമയും ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് ഈ ഉത്തര നക്ഷത്രക്കാർ ഇവർക്ക് ആവശ്യാനുസൃതമായിട്ടുള്ള ക്ഷമയോ സഹനശക്തിയോ ഇല്ല എന്നാണ് പറയുക ഒരിക്കൽ ദേഷ്യം വന്നാൽ അവരെ തണുപ്പിച്ചെടുക്കാനായിട്ട് വളരെ പ്രയാസമായിട്ടാണ് വരിക എന്നാൽ ദേഷ്യം വന്നാലും പിന്നീട് അതിൽ അവരെ പശ്ചാത്തപിക്കുന്ന ആൾക്കാർ കൂടിയാണ് എന്നാൽ തെറ്റ് മനസ്സിലാക്കുമ്പോൾ ഒത്തിരി സമയം വൈകിപ്പോവുകയും ചെയ്യും ആരംഭത്തിൽ വളരെ എളിയ നിലയിലും ക്രമേണ പഠിച്ചും പ്രവർത്തിച്ചും ജീവിതത്തിലെ ഉന്നത നിലയിലും എത്തിച്ചേരുന്ന ആൾക്കാരാണ് ഉത്തര നക്ഷത്രക്കാർ സ്വന്തം തെറ്റ് ഒരിക്കലും അവർ സമ്മതിക്കത്തില്ല ചെയ്തത് തെറ്റാണെന്ന് മനസ്സിലായാൽ പോലും ഇവർ ചെയ്തത് തെറ്റാണെന്ന് സമ്മതിച്ചു കൊടുക്കാൻ ഒരു രീതിയിലും ഒരു അടുക്കത്തില്ല ശരിയായ രീതിയിൽ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാൻ കഴിവുള്ള ആൾക്കാരാണ് ചതി ഇഷ്ടപ്പെടാത്തവരാണ് ചതിക്കത്തുമില്ല ഇവരാരെയും ചതിക്കുന്നതും ഇഷ്ടപ്പെടത്തില്ല അതുപോലെ തൊഴിലിൽ വളരെയധികം ഏത് തൊഴിലും വളരെയധികം തിളങ്ങി നിൽക്കുന്ന ആൾക്കാരാണ് ഒപ്പം സമൂഹത്തിനിടയിലും ഇവർക്ക് വളരെയധികം തിളക്കമുണ്ടാകുകയും ചെയ്യും ഉത്തരവാദിത്വം ഏറ്റെടുത്ത് വിജയത്തിലെത്തിക്കുവാനായിട്ട് അത്യധ്വാനമായിട്ടുള്ള കഠിന പ്രയത്നം തന്നെ ചെയ്യുന്ന ആൾക്കാരാണ് ഉത്രം കന്നിക്കൂറിപ്പെട്ടവർ വളരെ മൃദുല പ്രകൃതിക്കാരാണ് എങ്കിലും സാമ്പത്തിക കാര്യങ്ങളിൽ വളരെ കണിശത ഇവർക്കുണ്ടാവും കന്നിക്കൂറുകാരെ സ്ത്രീ സഹജമായിട്ടുള്ള ഒരു സ്വഭാവവിശേഷം ഇവർക്കുണ്ടാകുമെന്നാണ് പറയുക എന്നാൽ സിംഹരാശിയുടെയും സൂര്യൻ്റെയും പ്രഭാവമുള്ള ചിങ്ങക്കൂറുകാരിൽ ആത്മീയത വളരെ കൂടുതലാണ് നീതിക്ക് ന്യായത്തിന് നിരക്കാത്ത പ്രവർത്തനങ്ങളെ അവർ എതിർക്കുകയും ചെയ്യും ബുദ്ധിയും ഓർമ്മയും ഇവരുടെ വളരെ തീക്ഷ്ണമായിരിക്കും സാമ്പത്തികപരമായിട്ട് വളരെ സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന ആൾക്കാരാണ് ഉത്തര നക്ഷത്രക്കാർ പബ്ലിക് റിലേഷൻസുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ജോലികളിലും ഇവർക്ക് വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാകാറുണ്ട് കഠിനാധ്വാനത്തെക്കുറിച്ചാണെങ്കിൽ അവർക്ക് ഒരു കാര്യത്തിലും ഒട്ടും ഭയമില്ല അവർ കഠിനമായിട്ട് അധ്വാനിച്ച് എല്ലാ നേട്ടങ്ങളും കയ്യിലെടുക്കുകയും ചെയ്യും അത് ഇവർക്ക് വിജയം കൊണ്ടുവരികയും ചെയ്യും മുപ്പത്തിരണ്ട് വയസ്സ് വരെ ചില പ്രയാസങ്ങളൊക്കെ ഇവർക്കുണ്ടെങ്കിലും മുപ്പത്തെട്ട് വയസ്സിന് ശേഷം ഇവരുടെ ജീവിതത്തിൽ വളരെ മികച്ചതായിട്ടുള്ള അനുഭവങ്ങളുണ്ടാകും എന്തായാലും ഈ മുപ്പത്തെട്ട് വയസ്സിന് മുമ്പ് മികച്ച അനുഭവങ്ങൾ ഉണ്ടാകാനായിട്ട് മുപ്പത്തെട്ട് വയസ്സ് കഴിഞ്ഞാണല്ലോ മികച്ച അനുഭവം ഉണ്ടാകുക എന്ന് ധരിക്കരുത് ആ സമയത്ത് മികച്ച അനുഭവങ്ങൾ ഉണ്ടാകാനായിട്ടാണ് നമ്മൾ ആദ്യം ഈ രാഹുപ്രീതികരമായിട്ടുള്ള കർമ്മങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിരിക്കുന്നത് അതെല്ലാം പ്രവർത്തിച്ചു കഴിഞ്ഞാൽ രാഹുൽ ദശയെ ഇവർക്ക് അനുകൂലമാക്കിയെടുത്തിട്ട് നല്ല ഫലങ്ങളൊക്കെ ഉണ്ടാകാൻ പറ്റും ഇവർക്ക് ഈ മാധ്യമം വിനോദ വ്യവസായ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ വിദേശ സേവനങ്ങൾ നയതന്ത്രം ക്രിയേറ്റീവായിരിക്കുന്ന ആർട്ടുകൾ ഫൈൻ ആർട്സുകൾ സംഗീതം അതുപോലെ മരുന്നുകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ തൊഴിൽ മേഖലകളും ഈ നക്ഷത്രക്കാർക്ക് ഇവരുടെ കഴിവ് തെളിയിക്കാൻ കഴിയുന്ന കരിയർ മേഖലയാണ് ഉത്തരനക്ഷത്രക്കാരെ ഗണിതശാസ്ത്രത്തിലും സയൻസ് ഇതിലും കേമന്മാരായിരിക്കുകയാണ് പതിവ് അധ്യാപകർ അഡ്മിനിസ്ട്രേഷൻ ഇതിലും ഇവർ വളരെയധികം ശോഭിക്കുകയും ചെയ്യും ഈ പ്രൊഫസറ് ഹോസ്പിറ്റൽ ജോലി ഇതൊക്കെ ഇവർക്ക് അനുകൂലമായ തൊഴിൽ മേഖലയാണ് പിന്നീട് ഈ കെമിക്കൽ എഞ്ചിനീയറിങ് വാർത്താവിനിമയം ടൂറിസം പൊതു ആരോഗ്യ മേഖല പ്രിൻറ്റിങ് ആൻഡ് പബ്ലിഷിംഗ് മേഖലകൾ അതുപോലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ജോലികൾ ആധാരമെഴുത്ത് സംബന്ധമായ ജോലികൾ ജ്യോതിഷം പിന്നീട് അധ്യാപനം ശാസ്ത്രീയ ഗവേഷണം ഇതിലൊക്കെ ഇവർക്ക് വളരെയധികം തിളങ്ങാൻ കഴിയും എന്തായാലും ഇതിനകത്ത് തന്നെ നമ്മൾ അവരുടെ ആ അനുസരിച്ചിട്ട് ഈ തൊഴിൽ മേഖലയിൽ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട് എന്തായാലും അത് വിശദമായ ഒരു ജാതക പരിശോധന നടത്തിയെങ്കിൽ മാത്രമേ നമുക്ക് തെളിയാൻ കഴിയുള്ളൂ കൊച്ചുകുട്ടികളായിട്ടിരിക്കുമ്പം തന്നെ അവരുടെ ആ മേഖലയിൽ അവർക്ക് ഇൻട്രസ്റ്റ് വരുന്ന രീതിയിൽ വളർത്തിക്കൊണ്ടുവരികയാണെങ്കിൽ അവരുടെ ജീവിതം നൂറ് ശതമാനം സക്സസ് ആകുമെന്നുള്ളൊരു സംശയമില്ല അച്ഛനമ്മമാർ ഇവർക്ക് അനുകൂലമായ തൊഴിൽ മേഖലകൾ ഏതാണെന്ന് ആ ജാതക പരിശോധനയിലൂടെ മനസ്സിലാക്കിയിട്ട് ആ മേഖലയിൽ തന്നെ കുഞ്ഞുങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാകുന്ന രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് പഠിപ്പിച്ചു വളർത്തിക്കൊണ്ടുവരികയാണെങ്കിൽ ഇവരുടെ ജീവിതം സെക്യൂറായിട്ട് മാറുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല എന്തായാലും ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായിരിക്കുമെന്ന് വിശ്വസിക്കുകയാണ് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം നമസ്കാരം